ഡ്രൈവിംഗിൽ നിങ്ങൾ വലിയ കൊമ്പനാണ് കൊമ്പനാണെന്ന് കരുതരുത് ഇതിൽ ഒരു കൊമ്പനവുമില്ല ചെറുപ്പക്കാരോട് പറയാണ് വാഹനത്തിൽ കളിക്കരുത് അല്ല ഉസ്താദിന്റെ ഹാബിറ്റാണ് ഞാൻ പണ്ടേ പഠിച്ചു വേണ്ട നിന്റെ ഹാബിറ്റ് ഒന്ന് ചുരുക്കുക ഒരു അരമണിക്കൂർ വൈകിയ പോട്ട് ഒരു കഷ്ടമർ നഷ്ടപ്പെട്ട പോട്ടെ സാറില്ല നിന്റെ ജീവന് ഹാനി പറ്റിയാൽ നിന്റെയും കാത്ത് നിന്റെ ഉമ്മയുണ്ട് നിന്നെയും കാത്ത് നിന്റെ ഭാര്യയുണ്ട് നിന്നെയും കാത്ത് നിന്റെ ചെറിയ പിഞ്ചു പൈതങ്ങളാകുന്ന മക്കളുണ്ട്